ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്ട് ലിഫ്റ്റിനെയാണ് കാണിക്കാൻ പോകുന്നത് ഇതൊരു ടയോട്ടയുടെ ഫോർട്ട് ലിഫ്റ്റാണ് ഡ്രൈവറുടെ സീറ്റിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ മൂന്ന് ലിവറുകൾ കാണാം പിന്നെ ഇതിനകത്ത് ഒരു പാർക്കിംഗ് ബ്രേക്ക് പിന്നെ ഒരു clutch brake accelerator okay Yadav ji थोड़ा स्टार्ट करो हम first first first first lever first lever first lever കൊണ്ട് വർക്കാവുന്നത് ഫോർക്കിൻ്റെ up and down second lever second lever third lever third lever lever sideways movement നടുക്കുള്ള centre centre lever up up and down थोड़ा ऊपर करो लेफ्ट साइड या ओके इसमें थोड़ा ड्राइव करके जाओ थोड़ा लीवर थोड़ा दिखा neutral forward forward backward okay ഇതിനകത്ത് സാധാരണ ഡീസൽ വണ്ടിയുടെ പോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്തില്ലെന്നുണ്ടെങ്കിലും വണ്ടി പോവാം ജസ്റ്റ് ഈ ഇത് ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി മൂവായിക്കൊണ്ടിരിക്കും ബ്രേക്ക് ബ്രേക്ക് ബിനിക്കാറ് അവിടെ മൂവ് കറും with with okay park parking parking का दौर